മോസില തണ്ടർബേഡിലെ അഡ്രസ് ബുക്ക് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് കോണ്ടാക്ട്സ് എപ്രകാരം അഡ്രസ് ബുക്കിൽ ചേർക്കുകയും കാണുകയും ഭേദഗതി വരുത്തുകയും നീക്കവും ചെയ്യാം കൂടാതെ എപ്രകാരം പുതിയ അഡ്രസ് ബുക്ക് സൃഷ്ടിക്കാം നിലവിലുള്ള അഡ്രസ് ബുക്ക് നീക്കം ചെയ്യാം മെയിൽ അക്കൗണ്ടുകളിൽ നിന്ന് കോണ്ടാക്ട്സ് ഇമ്പോർട്ട് ചെയ്യാം ഇവിടെ ഉപയോഗിക്കുന്നത് മോസില്ല തണ്ടർബേഡ് 13.0.1 ഉം ഉബുണ്ടു 12.04 ഉം എന്താണ് അഡ്രസ് ബുക്ക് മൊബൈലിലെ കോണ്ടാക്ട്സ് ഫീച്ചേഴ്സിനെ പോലെയാണ് അഡ്രസ് ബുക്ക് പ്രവർത്തിക്കുന്നത് അഡ്രസ് ബുക്ക് ഉപയോഗിച്ച് കോണ്ടാക്ട് സൃഷ്ടിക്കുവാനും നിലനിർത്തുവാനും കഴിയും തണ്ടർബേഡിൽ രണ്ട് തരത്തിലുള്ള അഡ്രസ് ബുക്ക് ഉണ്ട് പേഴ്സണൽ അഡ്രസ് ബുക്ക് പുതിയ കോണ്ടാക്ട് സൃഷ്ടിക്കുവാൻ അനുവദിക്കുന്നു Collected അഡ്രസ് ബുക്ക് അയച്ച മെയിലുകളിൽ നിന്നും ഇമെയിൽ വിലാസങ്ങൾ ശേഖരിക്കുന്നു ലോഞ്ചറിലെ തണ്ടർബേഡ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക തണ്ടർബേഡ് വിൻഡോ തുറക്കുന്നു കോണ്ടാക്ട്സ് പേഴ്സണൽ അഡ്രസ് ബുക്കിൽ ചേർക്കുന്നതിനെക്കുറിച്ച് പഠിക്കാം മെയിൻ മെനുവിൽ ടൂൾസ് ക്ലിക്ക് ചെയ്ത് അഡ്രസ് ബുക്ക് എടുക്കുക അഡ്രസ് ബുക്ക് ഡയലോഗ് ബോക്സ് തുറക്കുന്നു ഇടത് പാനലിൽ പേഴ്സണൽ അഡ്രസ് ബുക്കും കളക്റ്റഡ് അഡ്രസ് ബുക്കും കാണാം ഇടതു പാനലിൽ ആയി പേഴ്സണൽ അഡ്രസ് ബുക്ക് തിരഞ്ഞെടുത്തു വലതു പാനൽ രണ്ടായി വിഭജിച്ചിരിക്കുന്നു മുകളിലെ പകുതി കോണ്ടാക്ട്സ് കാണിക്കുന്നു മുകളിൽ തിരഞ്ഞെടുത്ത കോണ്ടാക്റ്റിന്റെ വിശദവിവരങ്ങൾ താഴത്തെ പകുതി കാണിക്കുന്നു പുതിയ കോണ്ടാക്ട് സൃഷ്ടിക്കാം ടൂൾ ബാറിൽ ന്യൂ കോണ്ടാക്ട് ക്ലിക്ക് ചെയ്യുക ന്യൂ കോണ്ടാക്ട് ഡയലോഗ് ബോക്സ് തുറക്കുന്നു കോണ്ടാക്ട് ടാബിൽ ക്ലിക്ക് ചെയ്യുക ഫസ്റ്റിൽ AMyNewContact നൽകുക ഇമെയിൽ user1@gmail.com നോക്കൂ ഡിസ്പ്ലേ ഫീൽഡിൽ ഫസ്റ്റ് നെയിം അപ്ഡേറ്റ് ആയി പ്രൈവറ്റ് ടാബ് ക്ലിക്ക് ചെയ്യുക കോണ്ടാക്റ്റിന്റെ പൂർണ്ണമായ പോസ്റ്റൽ അഡ്രസ് സൂക്ഷിക്കാൻ ഇത് ഉപയോഗിക്കുന്നു കോണ്ടാക്റ്റിന്റെ ഫോട്ടോഗ്രാഫ് പോലുള്ള വിവരങ്ങൾ സൂക്ഷിക്കുന്നതിന് വർക്ക് അതർ ഫോട്ടോ തുടങ്ങിയ ടാബുകൾ ഉപയോഗിക്കാം OK ക്ലിക്ക് ചെയ്യുക ചേർക്കപ്പെട്ട കോണ്ടാക്റ്റ് വലതു പാനലിൽ കാണുന്നു ഇതേ രീതിയിൽ രണ്ട് കോണ്ടാക്റ്റുകൾ കൂടി ചേർക്കാം വി മൈ മൈ ന്യൂ ന്യൂ സ്മൈന്യൂകോണ്ടാക്ട് പേരിനനുസരിച്ച് കോണ്ടാക്ട്സ് ക്രമീകരിക്കണമെന്ന് കരുതുക മെയിൻ മെനുവിൽ വ്യൂ സോർട്ട് ബൈ എന്നിട്ട് നെയിം ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കൂ ഡീഫാൾട്ടായി കോണ്ടാക്ട്സ് ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു ആരോഹണ ക്രമത്തിലാക്കുന്നതിനായി മെയിൻ മെനുവിൽ വ്യൂ സോർട്ട് ബൈ എന്നിട്ട് അസെൻഡിംഗ് ക്ലിക്ക് ചെയ്യുക മറ്റൊരു രീതിയിൽ അഡ്രസ് ബുക്ക് ഡയലോഗ് ബോക്സിന്റെ വലതു പാനലിൽ നെയിം ക്ലിക്ക് ചെയ്യാം പേരുകൾ അവരോഹണ ക്രമത്തിലായി ഒരു വിലാസം സെർച്ച് ചെയ്യാം കോണ്ടാക്ട് തിരയുന്നതിനായി നെയിം അല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗിക്കാം ന്യൂ കോണ്ടാക്ട് തിരയാം അഡ്രസ് ബുക്ക് ഡയലോഗ് ബോക്സിലേക്ക് പോകുക സെർച്ച് ഫീൽഡിൽ ന്യൂ കോണ്ടാക്ട് നൽകുക സെർച്ച് ഫീൽഡിൽ നോക്കൂ glass ഗ്ലാസ് ഐക്കണിന് പകരമായി ഒരു ചെറിയ ക്രോസ് ബട്ടൺ കാണുന്നു വലതു പാനലിൽ മുകളിൽ AMI ന്യൂ കോണ്ടാക്ട് വിലാസം മാത്രം കാണുന്നു സെർച്ച് ഫീൽഡിൽ കാണുന്ന ക്രോസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക എല്ലാ വിലാസങ്ങളും വലത്ത് മുകളിലത്തെ പാനലിൽ കാണുന്നു ട്യൂട്ടോറിയൽ പോസ് ചെയ്ത് അസൈൻമെന്റ് ചെയ്യുക സബ്ജക്റ്റിന് അനുസൃതമായി ഇമെയിലുകൾ തിരയുക ZMyNewContactനെ ബന്ധപ്പെടാനുള്ള വിലാസത്തിൽ മാറ്റം വന്നു എന്ന് കരുതുക. ഈ വിലാസം എഡിറ്റ് ചെയ്യാൻ കഴിയുമോ? തീർച്ചയായും. വലതു പാനലിൽ ZMyNewContact തിരഞ്ഞെടുക്കാം. കോണ്ടെക്സ്റ്റ് മെനുവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് തിരഞ്ഞെടുക്കുക. The Edit Contact for ZMyNewContact dialog box കാണുന്നു. ഈ പേര് MyNewContact എന്ന് മാറ്റാം ഡിസ്പ്ലേ ഫീൽഡിൽ പേര് MyNewContact എന്നാക്കാം കൂടാതെ വർക്ക് ടൈറ്റിലും ഡിപ്പാർട്ട്മെന്റും ചേർക്കാം വർക്ക് ടാബ് ക്ലിക്ക് ചെയ്യുക ടൈറ്റിലിൽ മാനേജറും ഡിപ്പാർട്ട്മെന്റിൽ HRഉം ചേർക്കുക OK ക്ലിക്ക് ചെയ്യുക വലത്ത് താഴെയുള്ള പാനലിലെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടു തണ്ടർബേഡിലെ ആവശ്യമില്ലാത്ത കോണ്ടാക്ട്സ് എങ്ങനെ നീക്കം ചെയ്യാം ആദ്യമായി കോണ്ടാക്ട്സ് തിരഞ്ഞെടുക്കുക കോണ്ടാക്ട്സ് മെനുവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഡിലീറ്റ് കൺഫർമേഷൻ ഡയലോഗ് ബോക്സ് കാണുന്നു ഓക്കെ ക്ലിക്ക് ചെയ്യുക ഈ കോണ്ടാക്ട് നീക്കം ചെയ്യപ്പെട്ടതിനാൽ കോണ്ടാക്ട് ലിസ്റ്റിൽ കാണില്ല തണ്ടർബേഡ് നിങ്ങളെ സ്വന്തം അഡ്രസ് ബുക്ക് സൃഷ്ടിക്കുവാനും അനുവദിക്കുന്നു ഇത് ഡിഫോൾട്ട് ആയിട്ടുള്ള പേഴ്സണൽ അഡ്രസ് ബുക്കിനും കളക്റ്റഡ് അഡ്രസ് ബുക്കിനും പുറമേയാണ് പുതിയ അഡ്രസ് ബുക്ക് ഉണ്ടാക്കാം ഓർക്കുക അഡ്രസ് ബുക്ക് ഡയലോഗ് ബോക്സ് തുറന്നു വയ്ക്കുക മെയിൻ മെനുവിൽ ഫയലിൽ പോകുക ന്യൂ ക്ലിക്ക് ചെയ്ത് അഡ്രസ് ബുക്ക് തിരഞ്ഞെടുക്കുക new address book dialog box തുറക്കുന്നു അഡ്രസ് ബുക്ക് നെയിം ഫീൽഡിൽ ഓഫീസ് കോണ്ടാക്ട്സ് ടൈപ്പ് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക നമ്മൾ സൃഷ്ടിച്ച അഡ്രസ് ബുക്ക് ഇടതു പാനലിൽ കാണുന്നു ഡിഫോൾട്ട് അഡ്രസ് ബുക്ക് ഉപയോഗിക്കുന്ന രീതിയിൽ തന്നെ ഈ അഡ്രസ് ബുക്കും ഉപയോഗിക്കാം. ട്യൂട്ടോറിയൽ പോസ് ചെയ്ത് അസൈൻമെന്റ് ചെയ്യുക. പുതിയ അഡ്രസ് ബുക്ക് സൃഷ്ടിച്ച് കോണ്ടാക്ട്സ് ചേർക്കുക. അഡ്രസ് ബുക്ക് ഡിലീറ്റ് ചെയ്യാൻ പഠിക്കാം. അഡ്രസ് ബുക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ കോണ്ടാക്ട്സും ഇല്ലാതാകുന്നു. Office contacts address book delete ചെയ്യുവാനായി ഇടത് പാനലിൽ നിന്ന് ഇത് തിരഞ്ഞെടുക്കുക കോണ്ടെക്സ്റ്റ് മെനുവിനായി റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഡിലീറ്റ് തിരഞ്ഞെടുക്കുക ഡിലീറ്റ് കൺഫേം ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് തുറക്കുക ഓക്കേ ക്ലിക്ക് ചെയ്യുക ഈ അഡ്രസ് ബുക്ക് ഡിലീറ്റ് ചെയ്യപ്പെട്ടു ട്യൂട്ടോറിയൽ പോസ് ചെയ്ത് ഈ അസൈൻമെന്റ് ചെയ്യുക additional office contacts address book സൃഷ്ടിക്കുക അഡ്രസ് ബുക്ക് ബാറിലെ എഡിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുക ഈ അഡ്രസ് ബുക്ക് ഡിലീറ്റ് ചെയ്യുക അഡ്രസ് ബുക്ക് ഡയലോഗ് ബോക്സിന്റെ മെയിൻ മെനുവിൽ എഡിറ്റ് സെർച്ച് അഡ്രസ്സസ് തിരഞ്ഞെടുക്കുക അഡ്രസ്സുകൾ തിരയുവാനായി അഡ്വാൻസ്ഡ് സെർച്ച് ഓപ്ഷൻ ഉപയോഗിക്കുക മെയിൽ അക്കൗണ്ടുകളിൽ നിന്നും കോണ്ടാക്ട്സ് ഇംപോർട്ട് ചെയ്യുവാനും തണ്ടർബേഡ് അനുവദിക്കുന്നു ഇതുവഴി കോൺടാക്ട് ഇൻഫർമേഷൻ നഷ്ടപ്പെടാതെ കോണ്ടാക്ട്സ് അപ്ഡേറ്റ് ചെയ്യാം ജിമെയിൽ അക്കൗണ്ടിൽ നിന്നും കോണ്ടാക്ട്സ് ഇംപോർട്ട് ചെയ്യാം ആദ്യമായി ജിമെയിൽ അക്കൗണ്ട് തുറക്കുന്നു പുതിയ ബ്രൗസർ തുറന്ന് URL ടൈപ്പ് ചെയ്യുക www.gmail.com എന്റർ പ്രസ് ചെയ്യുക ജിമെയിൽ ഹോം പേജ് കാണുന്നു യൂസർ യൂസർനെയിം STUSERONEgmailcom പാസ്വേർഡ് കൊടുക്കുക സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക Gmail വിൻഡോ തുറക്കുന്നു ഈ ട്യൂട്ടോറിയലിനായി Gmailൽ നാല് കോണ്ടാക്റ്റുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് Gmail വിൻഡോയിൽ ഇടതുവശത്ത് മുകളിൽ നിന്നും Gmail ക്ലിക്ക് ചെയ്ത് കോണ്ടാക്ട്സ് എടുക്കുക കോണ്ടാക്ട് ടാബ് കാണുന്നു മോർ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് തിരഞ്ഞെടുക്കുക എക്സ്പോർട്ട് കോണ്ടാക്ട്സ് ഡയലോഗ് ബോക്സ് കാണുന്നു ഈ ഫീൽഡിൽ which contacts do you want to exportൽ all contacts തിരഞ്ഞെടുക്കുക ഈ ഫീൽഡിൽ which export formatൽ Outlook CSV ഫോർമാറ്റ് തിരഞ്ഞെടുത്ത് Export ക്ലിക്ക് ചെയ്യുക. ഡോട്ട് സിഎസ്വി ഡയലോഗ് ബോക്സ് കാണുന്നു. സേവ് ഫയൽ തിരഞ്ഞെടുത്ത് OK ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സ് ഡയലോഗ് ബോക്സ് കാണുന്നു. ഡോക്യുമെന്റുകൾ സേവ് ചെയ്തിട്ടുള്ള ഡിഫോൾട്ട് ഫോൾഡർ ഇതാണ്. ഡീഫാൾട്ടായുള്ള ഡൗൺലോഡ്സ് ഫോൾഡറിൽ ഫയൽ contacts.csv സേവ് ചെയ്തു. ഡൗൺലോഡ്സ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക. മെയിൻ മെനുവിൽ ടൂൾസ് ക്ലിക്ക് ചെയ്ത് ഇംപോർട്ട് തിരഞ്ഞെടുക്കുക. ഇംപോർട്ട് ഡയലോഗ് ബോക്സ് കാണുന്നു. അഡ്രസ് ബുക്സ് തിരഞ്ഞെടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. സെലക്ട് ടൈപ്പ് ഓഫ് ഫയൽ ലിസ്റ്റിൽ ടെക്സ്റ്റ് ഫയൽ എന്നിട്ട് നെക്സ്റ്റ് ഡൗൺലോഡ്സ് ഫോൾഡറിനായി ബ്രൗസ് ചെയ്യുക ഏത് ടൈപ്പ് ഫയലാണെന്ന് കാണിക്കുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഫയൽസ് തിരഞ്ഞെടുക്കുക contacts.csv. തിരഞ്ഞെടുത്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുക import address book dialog box കാണുന്നു first record contains field names box check ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക ഇവിടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും പ്രൈമറി ഇമെയിൽ ഫീൽഡ്സും മാത്രം ചെക്ക് ചെയ്ത് മാച്ച് ചെയ്യുന്നു ഇടതുവശത്തെ മറ്റ് ഫീൽഡുകളെല്ലാം അൺചെക്ക് ചെയ്യുക ഇടതുവശത്തെ ഫസ്റ്റ് നെയിം വലതുവശത്തെ ഫസ്റ്റ് നെയിമിനോട് അലൈൻ ചെയ്തിട്ടുണ്ട് ഇടതുവശത്തുള്ള മോസില തണ്ടർബേഡിന്റെ അഡ്രസ് ബുക്ക് ഫീൽഡ്സും വലതുവശത്തുള്ള ജിമെയിലിന്റെ റെക്കോർഡ് ഡാറ്റ ടു ഇംപോർട്ട് കോളവും മാച്ച് ചെയ്യുന്നതിനായി മൂവ് അപ്പ് മൂവ് ഡൗൺ ബട്ടണുകൾ ഉപയോഗിക്കണം ഇടതുവശത്തുള്ള ഫീൽഡിൽ ലാസ്റ്റ് നെയിം തിരഞ്ഞെടുത്ത് മൂവ് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശ്രദ്ധിക്കുക അഡ്രസ് ബുക്ക് ഫീൽഡിലെ ലാസ്റ്റ് നെയിമും റെക്കോർഡ് ഡാറ്റ ടു ഇമ്പോർട്ടിലെ ലാസ്റ്റ് നെയിമും അലൈൻ ചെയ്യപ്പെട്ടു പ്രൈമറി ഇമെയിൽ തിരഞ്ഞെടുക്കുക ഇത് ഇമെയിൽ അഡ്രസ്സുമായി അലൈൻ ആകുന്നതുവരെ മൂവ് ഡൗൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക അഡ്രസ് ബുക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സന്ദേശം കാണിക്കുന്നു ഫിനിഷ് ക്ലിക്ക് ചെയ്യുക ജിമെയിൽ അഡ്രസ് ബുക്ക് തണ്ടർബേഡിൽ ഇംപോർട്ട് ചെയ്തു അഡ്രസ് ബുക്ക് ഡയലോഗ് ബോക്സിന്റെ ഇടത് പാനലിൽ കോണ്ടാക്ട്സ് ഫോൾഡർ ചേർക്കപ്പെട്ടു കോണ്ടാക്ട്സ് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് നെയിം ഇമെയിൽ അഡ്രസ്സോട് കൂടി കാണുന്നു ജിമെയിൽ അഡ്രസ് ബുക്ക് തണ്ടർബേഡിൽ ഇംപോർട്ട് ചെയ്തു ഡയലോഗ് ബോക്സിന്റെ മുകളിൽ ഇടതുകോണിൽ കാണുന്ന ചുവന്ന ക്രോസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അഡ്രസ് ബുക്ക് ക്ലോസ് ആകുന്നു അവസാനമായി തണ്ടർബേഡ് ലോഗ് ഔട്ട് ചെയ്യാം മെയിൻ മെനുവിൽ ഫയൽ ക്ലിക്ക് ചെയ്ത് ക്വിറ്റ് ചെയ്യുക തണ്ടർബേഡ് ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു ഇവിടെ പഠിച്ചത് കോണ്ടാക്ട്സ് എപ്രകാരം അഡ്രസ് ബുക്കിൽ ചേർക്കുകയും കാണുകയും ഭേദഗതി വരുത്തുകയും നീക്കവും ചെയ്യാം കൂടാതെ എപ്രകാരം പുതിയ അഡ്രസ് ബുക്ക് സൃഷ്ടിക്കാം നിലവിലുള്ള അഡ്രസ് ബുക്ക് നീക്കം ചെയ്യാം മെയിൽ അക്കൗണ്ടുകളിൽ നിന്ന് കോണ്ടാക്ട്സ് ഇംപോർട്ട് ചെയ്യാം ഇതാ ഒരു അസൈൻമെന്റ് പുതിയ അഡ്രസ് ബുക്ക് സൃഷ്ടിക്കുക കോണ്ടാക്ട്സ് അഡ്രസ് ബുക്കിൽ ചേർക്കുകയും കാണുകയും ചെയ്യുക പേഴ്സണൽ ഇമെയിൽ ഐഡിയിൽ നിന്നും കോണ്ടാക്ട്സ് തണ്ടർബേഡ് അക്കൗണ്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക അഡ്രസ് ബുക്ക് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എല്ലാ ഫീൽഡുകളും സെലക്ട് ചെയ്തു മാച്ച് ആക്കുക താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി contact@spoken-tutorial.org ൽ ബന്ധപ്പെടുക. Spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ spoken hyphen tutorial dot O R G slash N M E I C T hyphen ഇൻട്രോയിൽ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് Devi Senan I I T Bombay ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി